മൂന്നാർ ടൗണിൽ നിന്ന് ലോക്ക്ഹാർട്ട് ഗ്യാപ്പ് വഴി ചിന്നക്കനാൽ പോകുന്ന റൂട്ടിൽ തേയിലത്തോട്ടങ്ങൾ അതിരിടുന്ന വഴികളിലൂടെ പതിനെട്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ എത്തിച്ചേരാവുന്ന ഒരു അതിമനോഹരമായ ഒരു തടാകമാണ് സീതാദേവി തടാകം അഥവാ ദേവികുളം തടാകം ദേവികുളം എന്ന സ്ഥലത്താണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് പണ്ട് രാമായണത്തിലെ വനവാസകാലത്ത് സീതാദേവി ഈ തടാകത്തിൽ കുളിക്കുകയുണ്ടായി എന്നാണ് ഐതിഹ്യം ടാറ്റ ടീയുടെ അധീനതയിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ടാറ്റ ടീയുടെ പ്രത്യേക പെർമിഷൻ ഇവിടെ സന്ദർശിക്കുന്നതിന് ആവശ്യമാണ് പെർമിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അഥവാ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടം സന്ദർശിച്ചാൽ നിങ്ങളുടെ ഓർമ്മയിൽ എന്നെന്നും തങ്ങി നിൽക്കും ഈ ഒഴിവ് ദിവസം എന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു ഒരു വൺ ഡേ ടൂറായി ഇവിടം സന്ദർശിക്കാവുന്നതാണ് ഇവിടെ ഒരു മനോഹരമായൊരു കോട്ടേജുമുണ്ട് അത് ടാറ്റ ടീയുടെ ഉന്നത ഉദ്യോഗസ്ഥർ വരുമ്പോൾ മാത്രം തുറക്കാറുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലായത് മനോഹരമായ ഈ തടാകത്തിൻ്റെ തീരത്തിരുന്ന് സമയം ചെലവഴിക്കുക വളരെ ആനന്ദദായകമാണ് പുൽമേടുകൾ നിറഞ്ഞ ഈ സ്ഥലത്ത് എത്ര സമയം ഇരുന്നാലും നമുക്ക് മതി വരികയില്ല ഭാഗ്യമുണ്ടെങ്കിൽ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ദർശിക്കാനാവുന്നതാണ് ബോളിവുഡ് താരം ഷാറൂഖ് ഖാൻ്റെ പ്രസിദ്ധമായ ചെന്നൈ എക്സ്പ്രസ് എന്ന ചിത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ ഈ തടാകത്തിൻ്റെ കരയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് ദൂരം കാട്ടിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ എത്താൻ എന്നാൽ ഇവിടെ എത്താൻ സാധിച്ചില്ലെങ്കിലും ഇതിനടുത്തുള്ള ഓൾഡ് ദേവികുളം എന്ന തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരുടെ സെറ്റിൽമെൻ്റ് ഉണ്ട് അവിടെ വന്നാൽ തന്നെ അതിമനോഹരമായ പുൽമേടുകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് അവിടെ കാഴ്ചകൾ ആസ്വദിച്ച് മടക്കി പോകാനും സാധിക്കും